നീ ഡയലോഗ് ഓക്കെ ഞാൻ ഒന്നും ഉണ്ടായിരുന്നോ ഞാൻ പറയാം എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്കിനെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞു ഉണ്ടെങ്കിൽ ഒന്നും പോയി